അറിവില്ലായ്മ കാരണം അടിക്കടിയുണ്ടാകുന്ന വൈദ്യുതി അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ വൈദ്യുത സുരക്ഷാ ബോധവൽക്കരണവുമായി പാനൂർ കെ എസ് ബി രംഗത്ത് അരിയാക്കോൾ യുവദീപ്തിയും Chodavoor higher secondary school N S S യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ്സിൽ നൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു ചെമ്പാട് അരിയാക്കോൾ യുവദീപ്തിയും Chodavoor higher secondary N S S യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പാനൂർ കെ എസ് ഇ ബിയുടെ സഹകരണത്തോടെ നടത്തിയ വൈദ്യുത സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി പൊട്ടിവീണ വൈദ്യുത കമ്പിയിൽ തട്ടി പെരിങ്ങത്തൂരിൽ വിദ്യാർത്ഥി മരിച്ചതും വള്ളിയായിൽ വീട്ടമ്മ ഷോക്കേറ്റ് മരിച്ചതുൾപ്പെടെയുള്ള ദുരന്തങ്ങൾ നടന്ന പശ്ചാത്തലത്തിലാണ് ബോധവൽക്കരണ ക്ലാസ് നടത്തിയത് വൈദ്യുതിയുടെ സംരക്ഷണം മുതൽ സുരക്ഷിതത്വം വരെയുള്ള കാര്യങ്ങൾ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ വിശദീകരിച്ചതോടെ സംശയങ്ങളുമായി വിദ്യാർത്ഥികളും ബോധവൽക്കരണ ക്ലാസ് സജീവമാക്കി വൈദ്യുത മോഷണം ജാമ്യം ലഭിക്കാത്ത കുറ്റകൃത്യമാണെന്നും ശ്രദ്ധയിൽപ്പെട്ടാൽ വിവരം അറിയിക്കണമെന്നും K S B Panoor assistant engineer Rajesh പറഞ്ഞു ആ വൺ ട്വന്റി സെവൻ എന്ന് പറയുന്നത് വളരെ വലിയ ക്രിമിനൽ ഒഫൻസ് ആണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കിയ നിയമമല്ല ബീഹാർ യു പി പോലെയുള്ള അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംവിധാനം ഒന്നുമില്ല അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ നിന്ന് കൊളുത്തി ലൈൻ എടുത്ത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് നമുക്കറിയാം നമ്മൾ കേരളം വിട്ടു കഴിഞ്ഞാൽ സർവ്വസാധാരണ കാണാം അപ്പൊ അതുപോലെയുള്ള ആളുകളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ഉണ്ടാക്കിയ ഒരു നിയമമാണിത് ആക്ട് രണ്ടായിരത്തി മൂന്ന് എന്ന് പറയുന്നത് അപ്പൊ അത് പ്രകാരം വൈദ്യുതി ദുരുപയോഗം ചെയ്യുകയോ വൈദ്യുതി മോഷണം നടത്തുകയോ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജാമ്യമില്ലാ കേസാണ് ആറ് മാസം വരെ തടവും ശിക്ഷയും കിട്ടാം അത് കോടതി പോലും എടുക്കുകയില്ല കാരണം ടെസ്റ്റ് ഓഫ് എനർജി എന്ന് പറഞ്ഞ സാധനം എഴുതി പിടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ല ജാമ്യം കിട്ടാത്തൊരു കേസാണ് ഇത് പലപ്പോഴും പല സ്ഥലങ്ങളിൽ അറിവില്ല നേരത്തെ പറഞ്ഞവർ പലർക്കും ഇത് അറിയില്ല ഇപ്പൊ നമ്മൾ ചെല്ലുമ്പോൾ ബംഗാളിസാണ് പണിയെടുക്കുന്നതെങ്കിൽ ബംഗാളിസാണ് ചെയ്ത് പറഞ്ഞത് വീട്ടുടമസ്ഥ അറിയില്ല അതേ ഒരു പക്ഷേ പ്രവാസിയായിരിക്കും പുള്ളിക്കൊന്നും അറിയില്ല ചെയ്തിരിക്കുന്ന പണിക്കാരായിരിക്കും പക്ഷെ ചെയ്തിരിക്കുന്ന പണിക്കാരാണെങ്കിൽ ആരാണ് കൺസ്യൂമർ അയാളാണ് കാര്യങ്ങളെന്ന് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു മെസ്സേജ് നിങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങൾ സമൂഹത്തിലേക്ക് കൊടുക്കുകയും ചെയ്യുക പനിനൂർ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ എ ശൈലജ ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു Panoor K sub engineer Amit വിജയനും ക്ലാസ് എടുത്തു യുവദീപ്തി പ്രസിഡന്റ് വി മഹേഷ് അധ്യക്ഷത വഹിച്ചു staff secretary K V Prakashan N S S leader Alaka എന്നിവർ സംസാരിച്ചു N S S program officer E I Lithesh സ്വാഗതവും യുവദീപ്തി സെക്രട്ടറി സുനിൽ പ്രിന്റോ നന്ദിയും പറഞ്ഞു